ആ മനു ഇങ്ങോട്ട് നോക്കിയേ ആ നടക്കിക്കണ ചേട്ടൻ മരം ചേർന്നെ ലെഫ്റ്റിലെ ചേട്ടൻ പൊടിക്ക് ആ ആ എല്ലാവരും ക്യാമറ നോക്കണേ ഓക്കെ സ്മൈൽ പ്ലീസ് ഓ ബാക്കിൽ നിൽക്കുന്ന ഇറങ്ങി പൊയ്ക്കാവിടുന്ന് പന്തല് മണിക്ക് വന്നതാണേ മാമനോടൊന്നും തോന്നില്ലേ